ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കുട്ടിക്കാനത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാണ്ട് രാവിലെയായി നമ്മളിന്ന് ഇറങ്ങുവാണ് നമ്മൾ സ്ഥിരം കേട്ടോ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ സെയിം ആര്യാസിൽ തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ എവിടെ പോയാലും നമ്മൾ ആ ഒരു പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ എപ്പോഴും കയറുന്ന ഒരു സ്ഥലമാണ് ആര്യാസ് നമുക്ക് ഇഷ്ടമാണ് ഫുഡ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ ഒരു വാട്ടർഫോൾ കണ്ടു അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മിസ്റ്റി മൗണ്ടെന്ന് എന്ന് പറഞ്ഞ റിസോർട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു റിസോർട്ടായിരിക്കും മിസ്റ്റി മൗണ്ടൻ കാരണം കുട്ടിക്കാനത്ത് തന്നെ ഒരു നല്ലൊരു റിസോർട്ടാണ് മിസ്റ്റി മൗണ്ടൻ അറിയാത്തവരുണ്ടെങ്കിൽ ഔട്ട് ചെയ്യാം സോ നമ്മളിവിടെ വന്നത് ജസ്റ്റ് ഒരു വൺ ഡേയിലേക്കാണ് കേട്ടോ അപ്പം ഇവിടെ ഞങ്ങൾ പണ്ട് വന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ വീണ്ടും റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് സോ നല്ല രസമുണ്ട് ഇത് കാണാൻ so as near mentioned we reach misty mountain resort and uh, so we just came to you know see the sites take some photos and uh, shoot the vlog as well so that's one of the reasons we just came to you know to Kotikanam and everything so uh, we stopped to have some snacks and tea as well so uh, we, there's this restaurant called Teely which is at the entrance of this resort and uh, we went inside had some tea and uh, the special thing about this resort is there's a section of the resort where it's like open with a small yard and like wooden uh, chairs and tables. Gives you a whole uh, out backyard uh, vibe over there. And um, normally we visit, uh, it is said that uh, you should visit this Kutikanam when it's a bit more mistier and colder. It was windy that day, but it wasn't that cold or misty and um, eh, there was a lot of sun so since we were sitting in that open area that sun coming in and everything it was really good the com- eh, the complete interior and the vibe was really really amazing you may have seen our previous videos of me preparing coffee i'm a coffee person so not particularly interested in tea but since tea was a specialty here, I thought I will try it out. Also, there is a strong smell of tea all around this place because right next to this cafe is a tea factory. They display their various tea strains and flavors. You can try them in the cafe, and if you like it, you can grab one to take back home. They have ground tea as well as the whole tea leaf itself. To complement the tea, we had a saffron cake and a chocolate cake, and it was really good. Another thing about this place is that the staff are really friendly and uh, they do explain a lot of the tea strains and the uh, the tea that actually sells a lot and um, they explain how to prepare it and which tea to take which tea they uh, uh feel that you know uh, has the most flavor they recommend a lot of thing and they give you a lot of information as well so that's one really good thing about this place which i noticed അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനിയും പോകുന്നത് പരുന്തുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പരുന്തുംപാറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര കാറ്റാണ് അപ്പോൾ ആ കാറ്റ് കാരണം നമുക്ക് അവിടെ നിന്നും നിൽക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ കൂടാത്തതിന് അവിടെ ഭയങ്കര മിസ്റ്റിയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല ആ സ്ഥലത്ത് ഒന്നും ഭയങ്കര മിസ്റ്റിയും കാറ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ് നമ്മളിന്ന് പോയ ദിവസം വലിയ തണുപ്പില്ലായിരുന്നു അവിടെ കാറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു പക്ഷെ തണുപ്പ് കുറച്ച് കുറവായിരുന്നു സോ അതിൻ്റെ ഒരു ഇതേ ഉള്ള ഒരു ഡിഫറൻസ് ഉള്ളായിരുന്നു അവിടെ കാണാൻ പക്ഷെ അവിടെ ഭയങ്കര ആൾക്കാരും ഭയങ്കര സൗണ്ടും ഒക്കെ ആയിരുന്നു ആ ഒരു സ്ഥലത്ത് കണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും സോ പോകാത്തവരുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തീർച്ചയായിട്ടും എല്ലാവരും പോവുക After enjoying the sights of the hilly area, it was lunchtime, so we headed to a restaurant called the Open Kitchen It was a grill and a barbecue restaurant. I believe we had come here three years back after me and Sneha got married, so it was a trip down memory lane. So, the food at the restaurant was really good. We enjoyed it a lot. We had a few items on the grill and barbecue side and some uh, biryani as well. All in all, all the whole food uh, was really good and we all enjoyed it the table that we sat on it had a grill compartment where we could have uh, like a live uh, what do you say grill grilling experience but uh, for lunch time it was not open so we couldn't experience that part but all in all the food was really good അങ്ങനെ നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവാണ് പാഞ്ചാലി മേടുന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് ഒരാൾക്ക് ഫിഫ്റ്റിയാണ് പെർ ഹെഡ് അപ്പോൾ നമ്മളത് വാങ്ങിച്ച് നമ്മൾ ആ സ്ഥലം കാണാൻ വേണ്ടി പോവാണ് നമ്മൾ ലോങ് ടൈം ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു അത് കാരണം നമുക്ക് ഈ സ്ഥലത്ത് കയറാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നിവിടെ വന്നപ്പം നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എൻ്റെ അങ്ങ് അറ്റ ഒരു ഒരു മൗണ്ടൻ ഉണ്ട് ആ മൗണ്ടൻ നമ്മൾ കയറി കയറി ഇറങ്ങണം അങ്ങനെ എങ്ങാണ്ടുണ്ട് ഒരു ഇത് സോ അവിടെ വരെ നമുക്ക് കയറാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്ഥലത്തൊക്കെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശബരിമല സമയങ്ങളിൽ മകരവിളക്കെന്ന് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ടൈമിൽ അവിടെ എന്തോ ഒരു ലൈറ്റ് വരും അത് അവിടെ വന്ന് നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ കേട്ടതാണ് അപ്പം ഇതൊക്കെ തന്നെയുള്ളൂ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ സ്ഥലം കാണാൻ സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും നിങ്ങളും ഇവിടെ വരുവാണെങ്കിൽ ഈ സ്ഥലത്ത് വരിക സോ അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു സോ പ്രീവിയസ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക do subscribe to our video like share and comment and we will see you all on our next video bye